ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my YouTube channel നമ്മുടെ ചാനലിൽ മല്ലിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ പുതിന കൃഷി ചെയ്യുന്നതെന്ന് കാണിക്കണമെന്നുള്ളത് ഇതാണ് ഇപ്പോൾ എൻ്റെ പുതിന കൃഷി നമ്മൾ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ ചമ്മന്തി അരയ്ക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പുതിനയില ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭക്ഷണ കാര്യത്തിൽ അത്യാവശ്യമായ ഒന്നായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മുടെ ഈ പുതിന അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുതിന കൃഷി ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് നമ്മുടെ വീടുകളിൽ ഒരു രണ്ടോ മൂന്നോ ചെറിയ ചെടിച്ചട്ടിയിൽ ഈ പുതിന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പുതിന നമുക്ക് കിട്ടും നമ്മൾ കടയിൽ പോയി വാങ്ങിക്കേണ്ട ഇപ്പോൾ വലിയ വില കൊടുത്താലേ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കാർഷിക സംബന്ധമായ ചാനലാണ് കൃഷി മാത്രമായിരിക്കും ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതെന്താണ് കാരണമെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങളോ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇപ്പോൾ നോക്കിയേ എൻ്റെ പുതിനയാണ് നോക്കിയേ നിറയെ പുതിന ചെടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു ശിഖരം നട്ടുപിടിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പാണെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാരുടെ അല്ലെങ്കിൽ ആരുടെ എങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കമ്പ് നട്ടുപിടിപ്പിക്കാം അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ അത് നമ്മൾ നമ്മളത് മുഴുവൻ ഉപയോഗിക്കാതെ അത് രണ്ട് മൂന്ന് തണ്ട് മാറ്റി വെച്ച് അത് കളിപ്പിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ആദ്യം പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഇതെങ്ങനെ നടുന്നതെന്നും നമുക്ക് നോക്കാം നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മണ്ണ് ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി ഇത്രയും ഈ മൂന്ന് സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പുളിരസം ഇഷ്ടപ്പെടാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ പുളിരസം കൂടുതലുള്ള മണ്ണാണ് എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കുമ്മായം ഇതിന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നമുക്കിത് ഇത് മൂന്നും തുല്യ അളവിൽ one is to one is to one എന്നുള്ള അളവിൽ തന്നെ ഈ മൂന്ന് സാധനങ്ങളും എടുക്കാനായിട്ട് ശ്രമിക്കണം ഞാനത് എടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്കിതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് കുമ്മായം നമ്മളിത് ഒരു ചെടിച്ചട്ടിക്കുള്ളതാണ് അതുകൊണ്ട് കുറച്ച് കുമ്മായം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഇനി ഈ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം ചെടിച്ചട്ടിയിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ മറ്റ് ചെടിച്ചട്ടികളിലൊക്കെ മുക്കാൽ ഭാഗം നിറയ്ക്കുകയുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഏകദേശം നിറയെ തന്നെ നിറച്ച് വെക്കണം കാരണം ഇത് നമ്മൾ കൂടുതൽ മറ്റ് മണ്ണോ അല്ലെങ്കിൽ കൂടുതൽ വളമോ ഒന്നും ഇതിനിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രൂപത്തിലുള്ള നമ്മൾ വളമാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇതിനകത്ത് സ്പേസ് വേണ്ട ഇതിന് നന്നായിട്ട് വളരാനായിട്ട് കൂടുതൽ താഴ്ത്തി വെക്കാതെ നിറയെ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെടിച്ചട്ടി റെഡിയാക്കി ഇതൊരു അഞ്ചാറ് ദിവസമെങ്കിലും ഒന്ന് തയ്യാറാകാൻ വേണ്ടി മാറ്റി വെക്കണം ഞാനങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ മൂന്നാല് ദിവസം മുമ്പ് റെഡിയാക്കി വെച്ചിരുന്നതാണ് ഇതിനകത്തേക്ക് നമുക്കിനി നട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് നല്ല ആരോഗ്യമുള്ള കമ്പ് നമ്മൾ മുറിച്ചെടുക്കണം ഈ പറഞ്ഞ പോലെ നുള്ളിയെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട മുറിച്ച് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളത് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണം നമ്മളെടുത്തു ഇതിനകത്ത് നമ്മൾ ഈ താഴ്വശത്തുള്ള ഇലകളെല്ലാം ഒന്ന് നുള്ളിക്കളയണം താഴ് താഴ്വശത്തുള്ള ഇലകൾ എല്ലാം നുള്ളിക്കളഞ്ഞ് മുകളിലുള്ള ഇല മാത്രം നമുക്ക് നിർത്തിയാൽ മതി അതുപോലെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോഴാണെങ്കിലും ഒരു മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത് കൂടുതലും അങ്ങനെ തന്നെ ചെയ്യണം കാരണം തക്കാളിയുടെ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപ്പോൾ അത് ചെയ്തിട്ട് ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല അത് കിളുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കത്രിക കൊണ്ട് മുറിച്ചാണ് എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ കത്രികയൊന്നും കൊണ്ട് <laughs> മുറിച്ചെടുക്കരുത് അത് നല്ല മൂർച്ചയുള്ള ഏതെങ്കിലും കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് വേണം ഇത്തരം സാധനങ്ങളെല്ലാം മുറിച്ചെടുക്കാൻ നമ്മൾ ഇതിപ്പോൾ ഇതെല്ലാം ഇതിപ്പോൾ ഇത് ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം ഇല താഴ്വശത്തെ ഇല കളഞ്ഞിട്ട് മുകളിലത്തെ ഇല മാത്രം നിർത്തിയിരിക്കുകയാണ് ഇനി ഇത് ഇതിനകത്തേക്ക് നമുക്ക് കുത്തി കൊടുത്താൽ മതി ഇതിനകത്തേക്ക് ഇത് കുത്തി കൊടുക്കുകയാണ് ആ ഇതിപ്പം നാലെണ്ണം നമ്മൾ വെച്ചു ഏകദേശം ഇപ്പോൾ അത് മതിയാകും ഈ ചടിച്ചട്ടിയിൽ അത്രയും കൊള്ളാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് ഒരു രീതി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് ഇത് കിളുത്ത് വരികയും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുമാകും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് കളിപ്പിക്കാം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്കിപ്പോൾ മാറ്റി വെക്കാം പിന്നെ ചെയ്യാവുന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഇലയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കമ്പാണെങ്കിൽ ഇതുപോലെ എടുത്ത് ഇതിനകത്ത് വെള്ളത്തിൽ നമ്മളിപ്പോൾ വെറും വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞ് മുക്കി വെച്ച് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ മുതൽ നമുക്കിത് വേര് വന്ന് തുടങ്ങും അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ പുതിന അല്ലെങ്കിൽ മിൻറ്റ് നമുക്ക് വളർത്തിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ കൃഷിയൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം പുതിന അല്ലെങ്കിൽ മല്ലിയില അതുപോലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോയിലുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കി എല്ലാവരും ചെയ്ത് നോക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ചെയ്ത് നോക്കിയവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കിലൂടെ മാത്രമേ എന്തുമാത്രം പേര് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ